<laughs> അപ്പൊ ഈ കണ്ടീഷനിങ്ങിൽ ഇത്രയും പ്രിൻസിപ്പിൾസ് ഉണ്ട് ഫസ്റ്റ് ഇസ് അക്യുസിഷൻ അക്യുസിഷൻ എന്ന് പറയുന്നത് this is the initial stage of learning ഇപ്പൊ നമ്മൾ ആ ഡോഗിന്റെ എക്സ്പെരിമെന്റ് മനസ്സിൽ വെക്കുക എന്നിട്ട് വേണം ഈ ഓരോ പ്രിൻസിപ്പിൾസ് നോക്കാനുണ്ട് അപ്പൊ when we talk about the learning this is considered as the acquisition is considered as the initial stage of learning so here what Pavlov's is that when a response is established gradually it get strengthened acquire ചെയ്യാണ് ചെയ്യുന്നത് അതായത് ഒരു first when what is the response established bell ring ചെയ്യണു ഉടനെ ഫുഡ് കിട്ടുന്ന അറിയാം so the response salivation it emerges in the dog. So we can say that the, when a response is first established, first it uh, gradually it gets strengthened. Our response പതുക്കെ strengthen ചെയ്യാണ്. They are acquiring. Our learning process is slowly happening. Um, because uh, the stimulus it is uh, uh, repeatedly paired with the അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അപ്പൊ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഉണ്ട് and it is repeatedly paired with an uncondition stimulus so after an association is made what happen the subject will begin to emit a behavior in response to the previously uh, shown stimuli, which we call as the conditioned stimuli അത് പതുക്കെ ആ ഒരു ബെല്ലുമായിട്ട് ബെല്ലും ഫുഡും സലേവിഷനും ഇതെല്ലാം കൂടി റിലേറ്റ് ചെയ്യണം അത് ആ ഗ്രാജുവലി പിന്നെ സലേവിഷൻ എന്ന് പറയുന്ന response it gradually becomes strengthened അപ്പോൾ we we say that that it is the initial stage of of and and a response is first established established first, gradually it get strengthened അതാണ് അക്യൂസിഷൻ എന്ന് പറയുന്നത് then next is the extinction then in uh, sorry in extinction the occurrence of a conditioned response gradually decreases or disappear, disappears അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് when does this happen actually this extinction it happens when a conditioned stimulus is no longer paired with an unconditioned stimulus അപ്പൊ ഇവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ് what is the conditioned stimulus tone of the bell അല്ലെങ്കിൽ ബെല്ല് റിങ് ചെയ്യണത് is considered as the conditioned stimulus ഈ conditioned stimulus is no long paired with unconditioned stimulus what is the unconditioned stimulus food അപ്പോ പടൻ അപ്പൊ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ് ഈ ബെല്ലും ഫുഡും കൂടി അസോസിയേറ്റ് ആദ്യം ഒന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായി അത് കഴിഞ്ഞ് അത് പതുക്കെ സ്ട്രെങ്തൻ ചെയ്ത് വരുന്ന സമയത്ത് പിന്നെ ബെല്ലടിച്ചു ബട്ട് ഫുഡ് കൊടുക്കാതെ വരികയാണ് ചെയ്യുന്നത് ആ സമയത്ത് എന്താണ് പറയണത് occurrence of the conditioned response it decreases or disappears കുറച്ചുകൂടെ ബെല്ല് കൊടു അടിച്ചു ബട്ട് ഫുഡ് കൊടുക്കാതെ വരുന്ന സമയത്ത് എന്താണ് ദ ഡോഗ് നോസ് ദാറ്റ് ഇവിടെ ഇനിയിപ്പോ ബെല്ലടിച്ചാലും എനിക്ക് ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കാര്യം അവിടെ ഡോഗ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ലേണിംഗിൽ എന്താണ് സംഭവിക്കുന്നത് ലേണിംഗിൽ പഠിച്ച കാര്യം സ്ലോലി ഇറ്റ് ഡിസപ്പീസ് അതാണ് എക്സ്റ്റെൻഷനിൽ പറയുന്നത് the occurrence of the conditioned response ആ സലൈവിഷൻ എന്ന് പറയുന്നത് condition response it is a salivation and condition response എന്താണ് it slowly disappears that stage we call as the extension അപ്പോൾ ഇത് എല്ലാ ലേണിംഗിലും ലേണിംഗ് പ്രോസസ്സിലും ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും so the occurrence in extension the extension the occurrence of a conditioned response decreases or disappears so this happens when a conditioned stimulus is no longer paired with an unconditioned stimulus. ഇതാണ് സംഭവിക്കുന്നത് എക്സ്റ്റിങ്ഷനിൽ അപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു ബെല്ലടിച്ചു ഫുഡ് കൊടുത്തു ആദ്യം ബെല്ലടിച്ചു ഫുഡ് കൊടുത്തു അപ്പൊ സലൈവേഷൻ ഉണ്ടാകുന്നില്ല പിന്നെ കുറച്ച് തവണ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്കും the dog knows that soon after the ringing of the bell the food will come അപ്പോൾ ബെല്ല് റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ the salivation happens the dog അപ്പൊ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് അവിടെ നടന്നു ഇനി അടുത്ത എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ബെല്ലടിച്ചു പക്ഷെ ഫുഡ് കൊടുക്കുന്നില്ല അപ്പൊ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും കുറച്ച് രണ്ട് മൂന്ന് തവണ ആയി കഴിയുമ്പോഴത്തേക്കും ഡോഗിന് അറിയാം ബെല്ലടിച്ചാലും ഫുഡ് കിട്ടണം എന്നില്ല അപ്പോൾ എന്താണ് occurrence of the conditioned response decreases learn ചെയ്ത ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ട് സലൈവേഷൻ എന്ന് പറയുന്നത് ആ കാര്യം പതുക്കെ ഒക്കെ ഡിസപ്പിയർ ചെയ്യാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ നമ്മളും നമ്മളുടെ ലേണിംഗ് പ്രോസസ്സിൽ പല കാര്യങ്ങളും പഠിച്ചു പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു റെസ്പോൺസ് ഇല്ലാതാകും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ്റെ റെസ്പോൺസ് പതുക്കെ ഡിക്രീസ് ചെയ്യാൻ തരും എന്ത് എപ്പോഴാണ് ആ ഒരു conditioned stimulus is no longer paired with the unconditioned stimulus so what happens the occurrence of the conditioned response it gradually decreases or disappears. That stage we call as the extinction മനസ്സിലായോ ഇപ്പം നമ്മൾ കുട്ടിയുടെ കാര്യം തന്നെ പറഞ്ഞു കുട്ടി നല്ല ഒരു ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിച്ചു അല്ലെങ്കിൽ ഒരു ഡിസയേർഡ് ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് parents they will give the reward അപ്പൊ കുട്ടി അത് പതുക്കെ ആ ഇത് സ്ട്രെങ്തൻ ചെയ്ത് വരികയാണ് ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ട ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് വളരെ ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്തു അപ്പോൾ പേരൻസ് ഒരു റിവാർഡ് കൊടുത്തു ആ റിവാർഡ് കൊടുത്തപ്പോ ആ റിസ് കുട്ടിയുടെ അടുത്തുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്തു പിന്നെ പതുക്കെ പേരൻസ് എന്ത് ചെയ്തു ഈ റിവാർഡ് അങ്ങ് മാറ്റാൻ തുടങ്ങി കൊടുക്കാണ്ടായി കഴിഞ്ഞ സമയത്ത് പിന്നെ കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇനി ഞാൻ നല്ല ബിഹേവിയർ കാണിച്ചാലും എനിക്ക് റിവാർഡ് കിട്ടില്ല എന്നുള്ള ഒരു ഇത് മനസ്സിലാവും അപ്പൊ ചിലപ്പോൾ ഈ കുട്ടിയുടെ ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു conditioned response gradually disappears or sometimes it decreases ആ ഒരു സ്റ്റേജ് സംഭവിക്കാം ലേണിംഗിൽ സോ ദാറ്റ് ഈ stage we call as the extinction extinct ആവുകയാണ് ചെയ്യുന്നത് then Next is the spontaneous recovery. It is very simple. Spontaneous recovery means sometimes the learned response can suddenly re-emerge after even after a long period of extinction ഇപ്പം എക്സ്റ്റിങ്ഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഈ സ്റ്റേജ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ദിവസം ഒരു ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും salivation can happen so this is called the spontaneous recovery. അപ്പോൾ in spontaneous recovery, the learned response, learn ചെയ്ത response, it suddenly re-emerges. എപ്പോഴാണ് after a long period of extinction extinction ഒരു ലോങ് പീരിയഡ് ആയിട്ട് കഴിഞ്ഞു but after a long period of extinction പെട്ടെന്ന് എമേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് so spontaneous recovery it is reappearance of the conditioned response after a rest period ഒരു റെസ്റ്റ് പീരീഡ് ഒരു ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ ഒരു ടേം ഒരു ഒന്നും ആ ഒരു ബിഹേവിയർ ഇല്ലാതിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് സലൈവേഷൻ വരുവാണ് ചെയ്യുന്നത് that we call as the spontaneous recovery so spontaneous recovery it is the reappearance already ഉണ്ടായിരുന്ന സാധനം പിന്നെ എക്സ്റ്റിങ്റ്റ് ആയി പിന്നെ എഗെയിൻ റീ അപ്പിയർ ചെയ്യണം it is the spontaneous recovery it is the reappearance of the conditioned response after a rest period after a rest period എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്റ്റൻഷൻ കഴിഞ്ഞു ഇസ് ക്ലിയർ സ്പോണ്ടേനിയസ് റിക്കവറി പിന്നെ next is the stimulus generalization stimulus generalization means this is the tendency for the conditioned stimulus what is the conditioned stimulus conditioned stimulus എന്താണ് tone of the bell is the hmm? conditioned stimulus tone of the bell tone of the bell is the conditioned stimulus so this is the uh, stimulus generalization എന്ന് പറയുന്നത് this is the um, tendency for the conditioned stimulus to evoke similar response after a response has been conditioned ഇത് സ്റ്റിമുലസ് ജനറലൈസേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സെയിം റെസ്പോൺസ് പിന്നെയും പിന്നെയും ഇവോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക that we call as the stimulus response so സിമുല stimulus response it is the tendency for the conditioned stimulus to evoke similar response after the response has been conditioned. Same ഒരു കണ്ടീഷൻഡ് ആയി പിന്നെ അത് ഉണ്ടാക്കാനുള്ള സെയിം ഇത് തന്നെ വരുന്നത് we call as the conditioned stimulus generalization then next is the last is the stimulus discrimination what is stimulus discrimination it is that some discrimination ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് so this is the ability to discriminate between a conditioned stimulus and other stimuli that have have not been paired with the unconditioned stimulus അപ്പൊ ability to discriminate between the conditioned സ്റ്റിമുലസും അൺകണ്ടീഷൻ അപ്പൊ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം that we call as the stimulus discrimination so these are the key principles of conditioning അപ്പം നിങ്ങൾ ഫസ്റ്റ് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റ് ആദ്യം ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്താണെന്ന് അപ്പം അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഫസ്റ്റ് ബെൽ പിന്നെ ഫുഡ് സലൈവേഷൻ ഇതിനകത്ത് ഏതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഏതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വളരെ ഈസിയാണ് ഇത് അത്രയും മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിഫോർ കണ്ടീഷനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് they are helping others to fulfill the human potential so we can say that humanistic psychology it always emphasize on self efficacy what is self efficacy എന്താണ് സെൽഫ് എഫിക്കസി നമുക്ക് we have as I mention we have the capability or the potential inside our mind but when we get involve in a particular task ഒരു ടാസ്കിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് we should have the innate or അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ തന്നെ നമ്മൾ തന്നെ we should have the belief in our self that we are capable of doing or completing a particular task that we call as the self efficacy so self efficacy is very important when we talk about the personal growth ഒരു നമുക്ക് നമ്മളുടേതായ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ബിലീഫ് വേണം so in short you can say that self efficacy means it is the belief in our own capabilities നമുക്ക് നമ്മളുടെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യലിൽ നമുക്ക് ഉള്ള ഒരു ബിലീഫ് ആ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ മാത്രമേ we will be able to attain our goal so uh, we can say that the humanistic psychology always try to fulfill the human potential അപ്പൊ ഹ്യൂമൻ പൊട്ടൻഷ്യലിനാണ് അവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് or in other way we can say that the humanistic psychology always tries to maximize the maximize the well-being or the personal growth of individual and when we talk about the humanistic theory the main uh, person or the personality in this field is Abraham Maslow. The, it is written as Maslow. The full name is Abraham Maslow. So, humanistic theory. Who proposed the humanistic theory? Name the person who proposed the humanistic theory. Abraham Abraham Abraham Maslow Maslow. എബ്- എബ്രഹാം മാസ്ലോ അപ്പൊ ഹ്യൂമനിസം എന്താന്ന് മനസ്സിലായോ ഇത്രയും ഓർത്തു വെച്ചാൽ മതി humanism always give importance to പേഴ്സണൽ ഗ്രോത്ത് നമ്മൾ നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്താനായിട്ട് സഹായിക്കുക അതാണ് ഹ്യൂമനിസ്റ്റിക് തിയറി എപ്പോഴും പറയണത് ഉം. അപ്പൊ പേഴ്സണൽ ഗ്രോത്ത് പിന്നെ self efficacy self actualization then free will personal growth. The- uh, these are the terms associated with humanism. And the humanistic theory, it was proposed by uh, Abraham Maslow. Now let us look what, uh, what the theory says. So in this theory, uh, Maslow uh, mentioned about the various needs of human beings. Hmm? We are human beings and we all have certain needs. And he mentioned the needs in five levels. This is the first level. താഴെ കാണുന്നതാണ് first level then second level third level fourth level and fifth fifth level so these are the five levels or the and actually these are the needs proposed by Abraham Maslow and Maslow um, he put the needs in five level or we can say that it is a five tier model or five levels are there so അപ്പൊ ഏറ്റവും first level the basic need എന്ന് പറയുന്നത് ഈ താഴെ കാണുന്നതാണ് the most basic need is the physiological need So mainly this include uh, the biological needs. What are the physiological needs or what are the uh, basic needs which uh, we need in our life? നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട നീഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ water, so air, eh, we need food. air, yes, air food. is needed, yes, food, water, then sex, sleep, then homeostasis. What is homeostasis? Homeostasis means we have to maintain an equilibrium between the, with the external as well as the internal environment. So the homeostasis is needed, then excretion. These are the basic needs which we need in our life we can uh, we know that all these needs are biological needs so the basic biological needs it include food shelter then uh, clothing sleep sex homeostasis these uh, or as well as excretion these are considered as the uh, biological needs or the basic physiological needs Suppose, just imagine if these needs are not satisfied, is it possible for us to survive? No. So these needs are to be satisfied. According to Maslow, this is the most important need of the human being. So once these needs are satisfied, then the person will move to the next higher stage. മനസ്സിലായോ എങ്ങനെയാന്ന് അപ്പൊ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇത് ഇല്ലെങ്കിൽ നമുക്ക് it is very difficult for us to survive so if these needs are satisfied then what happens the person moves to the next higher stage അപ്പൊ ഈ നീഡ് സപ്പോസ് ഫുഡ് കിട്ടിയില്ല അല്ലെങ്കിൽ water sleep ഹോമിയോസ്റ്റേസിസ് സെക്സ് എക്സ്ക്രീഷൻ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ it is very difficult for the person to move to the next higher stage okay അപ്പോൾ once this stage is satisfied the person moves to the next higher stage what is the second stage that is uh, safety safety need we can say that safety need what do we mean by safety needs this include the need for security as well as safety ഉം. നമ്മളുടെ നമുക്ക് നമ്മളുടെ ലൈഫ് നമ്മളുടെ ബോഡി ഇതെല്ലാം സെക്യൂർ ആയിരിക്കണം at the same time we long for safety safety is also very important these needs are usually fulfilled by the family as well as the society അപ്പോൾ the second need or in the second level of need according to Maslow this include basically two components What are the components? Safety as well as security. When we talk about the security, means security of the body, then security of the employment, um, then uh, morality of the family, then security uh, of uh, as well as safety of the health and property. So the security um, also it includes the emotional security. But um, family, we can say that emotional security that is very important. Similarly, when we talk about the employment, financial security that is very important then uh, when we talk about the safety i mentioned safety so when we talk about the uh, safety freedom from fear that is very important നമുക്ക് എപ്പോഴും ഒരു പേടി എന്നുള്ള ഒരു ആ ഒരു ഇമോഷനാണ് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ we never feel security secure so safety and security both are related and the freedom from fear that is that is very important then safety against accidents ഇപ്പൊ ആക്സിഡൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്സിഡൻസ് ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് ഒരു എന്താ പറയുന്നത് സേഫ്റ്റി അപ്പൊ we can see that safety against accidents that is also very important so these needs are usually fulfilled by family as well as the society means ഫാമിലിയും അതേസമയം സൊസൈറ്റിയും both are responsible to fulfil the safety as well as the security needs is it clear it includes uh, security of the body, then security as well as safety of the employment, then various resources are available in the society. Hmm? Uh, the person should uh, should be avail available of the, those resources. Then morality, that is very important. Then emotional security between the family members, that is important. then health, um, then property, all those things comes under the safety as well as security. Then if all these needs are satisfied, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പോവുകയാണ് വലിയ പ്രശ്നമില്ലാതെ the person feels these needs are met or satisfied then the person goes to the higher next higher level that is the third level അപ്പോൾ നമുക്ക് നമ്മളുടെ ബോഡിയിലുള്ള ബോഡി അതിൻ്റെ ഒരു സെക്യൂരിറ്റി നമ്മളുടെ ജോബിലുള്ള സെക്യൂരിറ്റി ജോബിലെ സെക്യൂരിറ്റി പറയുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അതേപോലെ തന്നെ ഇമോഷണൽ സെക്യൂരിറ്റി പിന്നെ റിസോഴ്സസ് പലത് അവൈലബിൾ ആയിരിക്കണം ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള bonding if it is okay then there will be emotional security similarly health is very also very important then other resources then taking care of the property ഇതൊക്കെ വളരെ important if all these things are safe and secure then what happen the person goes to the next higher level അപ്പൊ ഈ ഒരു സ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ the person will go to the next higher level that is the third level it is called the love and belongingness അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ സെക്യൂർ ആയി കഴിയുമ്പോൾ the third level of hu- human need it consists of um, here actually the interpersonal relationship plays a very important role because friends എന്ന് പറയുമ്പം it is we are uh, interacting with other people uh, we have a circle of people around us then we can uh, mm, we can say that it is something related to interpersonal relationship so uh, friends then family sexual intimacy all these things are very important so people uh, we all are uh, social beings hmm? human means they are social beings so people definitely need friends sometimes intimate relationships are formed and um, uh, when we uh, interact with others the trust plays a very important role so in the friendship as well as in the uh, family then regarding the sexual intimacy or intimate relationship trusting others is very important then being a part of social group or family that is very important in this stage so here when we talk about the third level of human need according to maslow here interpersonal relationship plays a very important role so love others uh, then at the same time being loved by others this is very important അല്ലെ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് അതേസമയം when we talk about the family then again about the sexual intimacy or when we form um, intimate relationship uh, love it plays a very important role we are loving others we have to love others at the sa- same time being loved by others these two things are very important so we can see that during uh, this uh, third level, people meet friends, then bonding, they will, they try to establish bonding, intimate relationships are formed. And during this time, they trust others and always try to be a part of social group or a, part or a member of family. Once all these needs are met, then what happens? the person will go to the next higher stage that is esteem needs self esteem self esteem this includes self esteem എന്ന് പറയുമ്പോൾ this includes uh, the need for respect or reputation so respect means people should be recognized by others at the same time others should be ഷുഡ് റെസ്പെക്ട് അസ് ഓൾസോ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുകയും ചെയ്യണം അറ്റ് ദ സെയിം ടൈം റെസ്പെക്റ്റും കിട്ടാൻ നമ്മൾ എപ്പോഴും we strive for that that is very important but suppose if you are working in an organization if everybody in the organization ignore us then what happens then our self esteem it will come low but on the other hand if we are getting uh, um, recognition from others and at the same time uh, we we feel that others are respecting me then what happens self esteem it will grow so uh, when we talk about this fourth level that is self esteem the status uh, prestige all those things play an important role in life so uh, uh, when we talk about the fourth level, self-esteem, confidence, achievement, respect of others, respect by others, all these things uh, are very important. So uh, that is the fourth level. So fourth level, it is concerned with the esteem needs. And what are the elements of esteem needs? Uh, self-esteem, basically self-esteem, then confidence, achievement, uh, then uh, respect um, respect of others and respect by others these are the main elements the fourth uh, level that is the esteem needs then the highest level in maslow's hierarchy that is the self actualization self what is self actualization what do you mean by self actualization So self-actualization means this actually refers to the realization of a person's potential. അതായത് ആ യെസ് ഹൂ ആർ മൈ അല്ലെങ്കിൽ what can I do for the society അതായത് നമുക്ക് I mention that we have our own potential നമുക്ക് നമ്മളുടെ തന്നെ ആ പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ആ പേഴ്സണൽ ഗ്രോത്ത് ഏറ്റവും മാക്സിമം ലെവലിലേക്ക് പോകുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് that is the personal growth in its maximum. So this refer to the realization of a person's potential. നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യൽ മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്ത് ആ പേഴ്സണൽ ഗ്രോത്ത് മാക്സിമത്തിലേക്ക് എത്തുക that we call as the self uh, actualization. So when we talk about the self-actualization, the people will have the peak experience. That is, they experience self-fulfillment. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നല്ല രീതിയിൽ the person is talented talent മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല but he has to work for that and he then only he will be able to achieve the personal growth അപ്പൊ മാക്സിമം ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് മാക്സിമം ഏറ്റവും ഹയർ ലെവലിൽ എത്തുവാണ് that then we can say that the person has achieved self self actualization so they have they will experience uh, they they have reached their peak so they experience uh, the, they have the peak experience or we can say that they experience self fulfillment soyam സ്വയം nan ഞാൻ etti എത്തി oru തോന്നൽ variyana by achieving this level maslow states that the person has accomplished almost everything that he can അപ്പൊ വി ക്യാൻ സേ ദറ്റ് ഈ ഒരു ലെവലിലേക്ക് എല്ലാവരും എത്തില്ല മിക്കവരും ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും എത്തുന്നത് ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും എത്തുന്നത് ഈ ലെവലിലേക്ക് എത്തുന്നത് വളരെ ഒരു small percentage of people only reach this level for example I make it clear to you with an example if an individual may have a strong desire to be a good musician not a simple musician but a good musician so definitely he will strive for it in his maximum അല്ലേ ഒരു നല്ലൊരു മ്യൂസിഷ്യൻ ആകണമെന്നുണ്ടെങ്കിൽ he has to put lot of energy in that particular activity he has to strive for it in his maximum maximum effort to achieve that goal അല്ലെ മാക്സിമം ഇഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ലെവലിൽ എത്തുള്ളൂ and finally he reaches that goal അത് എല്ലാവരും എത്തുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ നമ്മളുടെ വ്യൂല് നോക്കുന്ന സമയത്ത് ഇപ്പൊ we know that Yesudas like Yesudas ചെറുതിലെ തൊട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് മുകളിലേക്ക് വന്നത് and he put his maximum effort in that particular area അപ്പൊ ആ ഒരു he sometimes he may he may experience that fulfilment ആ ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് എക്സ്പീരിയൻസ് ചെയ്യും he has he have a peak experiences here creativity also plays a very important role അപ്പം എല്ലാവരും ആ ഒരു സ്റ്റേജിലേക്ക് എത്തില്ല only few people reaches that stage then when we talk about the self actualization morality is very important and as I mention creativity creativity. അപ്പം നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ definitely the creativity is needed what is creativity what do mean by creativity producing something new or novel yes producing something new so we will we must be able to generate the new idea so that is called creativity so creativity definitely it is a it is a very important component when we talk about the uh, self fulfillment or personal growth mm? or self actualization then again spontaneity is needed then problem solving capacity what is problem solving capacity if you have to re, uh, reach this uh, or, or if you want to experience the self fulfillment അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് മാക്സിമം ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ it is not an easy way easy thing so we have to uh, encounter so many problems in our life. At the same time, when we face a problem, the person should be able to tackle it. that we call as the problem solving capacity and it has to go in an orderly manner so problem solving capacity uh, is needed at the same time uh, various decisions we have to take so the decision making strategies we have to adopt then lack of prejudice You know what prejudice is. അല്ലേ നമുക്കൊരു certain we have we f- usually in our life we form certain generalization regarding a particular group or particular people. It may it may sometimes it may uh, due to um, to an event or to a particular situation so that that is not correct so lack of prejudice that is also uh, considered as an important component when we talk about the personal growth then acceptance of fact that is also very important so morality creativity spontaneity problem solving lack of prejudice then acceptance of facts all these things play a very important role in personal growth so when we talk about the self actualization self actualization it is the highest level in maslow's hierarchy അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് this is the highest level in Maslow's hierarchy and this refers to the realization of a person's potential ഒരു റിയലൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും that mean then we can say that the personal growth is in its maximum and usually when the people enter the stage they have peak experience or they experience സെൽഫ് ഫുൾഫിൽമെന്റ് അപ്പൊ peak experience personal growth then self fulfilment these are the terms associated with self actualization then we can say that uh, by achieving this level maslow states that the person has accomplished almost everything that he can Hmm. Apo, uh, finally uh, he reaches that particular stage called self actualization and the other important thing is that very few people or we can say that um, not all reaches this stage so these are the uh, five levels according to Abraham Maslow അപ്പൊ ഈ ഒരു ഓരോ സ്റ്റേജില് ഈ മാസ്ലോയുടെ ഈ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ the important thing is that ഇപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തി ഈ സ്റ്റേജില് ഫാമിലി ഫ്രണ്ട്ഷിപ്പ് സെക്ഷൽ ഇൻഡമിസ് ഇൻറ്റിമസി ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ the person won't move to the next higher stage മനസ്സിലായോ അപ്പോൾ ഓരോ സ്റ്റേജും അക്കംപ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ ഹയർ ലെവലിലേക്ക് പോകുള്ളൂ അപ്പോൾ what is the first stage is the physiological need ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ബാക്കി എന്താണ് ഇല്ലെങ്കിൽ ജോലിയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കില്ല അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുള്ളൂ സെക്കൻഡ് സ്റ്റേജ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലേ തേർഡിലേക്ക് പോകുള്ളൂ so next is third has to be satisfied then only the person moves to the fourth stage once the fourth stage uh, the needs in the fourth stage is satisfied then only the person move to the last stage അപ്പൊ ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എല്ലാവരും എത്തുക എന്ന് പറയുന്നത് it is little bit difficult because personal growth is very important self fulfilment then what else all these things are very important and moreover the creativity Hmm? the person should have the potential and at the same time he should have the intense urge to do something in that particular uh, field so creativity spontaneity all these things are very important is it clear Yes, ma'am. Yes, ma'am. Yes, ma'am. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ആ, അഞ്ച് സ്റ്റേജ് ആണ് Miss, I have a question. Yes Hello? Yes uh, yeah. So how is the completeness of each uh, each level measured? Measure ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ first physiological need physiological need എന്ന് പറയുന്നത് ഫുഡ് വാട്ടർ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആണെങ്കിൽ if these things are available then we we can say that these needs are satisfied മനസ്സിലായോ അതേപോലെ തന്നെ സേഫ്റ്റി ഇപ്പൊ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ health financial security emotional security we are experiencing all those things ഇപ്പൊ if the person himself feels that this they each and every person know their need അല്ലെ നമുക്ക് നമ്മളുടെ നീഡ് എന്താന്ന് അറിയാം അമേ കറക്റ്റ് ആ മനസ്സിലായോ നീഡ് നമ്മൾക്ക് ഓരോരുത്തർക്കുള്ള നീഡ് എന്താണെന്ന് നമുക്കറിയാം ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴും we know that our need is satisfied is it clear അതായത് suppose for example give you a very small exam simple example that is suppose if I am very thirsty എനിക്ക് ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടെങ്കിൽ അതെങ്ങനെ എനിക്ക് അറിയാൻ പറ്റുന്നത് the body will give you a warning signal the body is dehydrated so it is our responsibility അല്ലെങ്കിൽ ബോഡി കുറച്ച് സിഗ്നൽസ് തരും ബോഡിയിലെ there is not enough water in your body അപ്പൊ അത് it comes in the form of thirst so that we will drink water അപ്പൊ എന്താണ് സംഭവിക്കുന്നത് the body gets hydrated and ആ തേഴ്സ്റ്റ് എന്ന് പറയുന്ന സാധനം പോകും so that need is satisfied is it clear ഓരോന്നിനും ഓരോ സ്റ്റേജിലും ഓരോ നീഡ് ഉണ്ട് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ the person himself knows that my need is satisfied then he goes to the next higher level next is the social cognitive theory of personality the social cognitive theory of personality it is also called observational learning so this happens uh, mainly uh, many things happens through learning mm? so it is also called observational learning and obs what is observational learning observational learning learning by watching learning by uh. seeing others yes Yes, we are watching others and we are learning so many things. Uh, observational learning, it is a type of learning that occurs through observing the behavior of others. We are observing the behavior of others and we are trying to imitate that behavior. It is a form of social learning social cognitive theory here cognition when we talk about some learning process happens so it is we can uh, say that uh, we can um, uh, we can yes we can say that it is a higher mental process learning or another higher mental process uh, so uh, that is why it is called the social cognitive theory of pers uh, പേഴ്സണാലിറ്റി സോ ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് observation what do you mean by observational learning observational learning it is the learning it is a type of learning and it occurs through observing the behaviour of others that is why we it is called social cognitive theory of personality. Uh, it is a form of social learning. And actually, when we talk about this observational learning, there is a process. A process is involved in observational learning. First is that we are watching others. Okay, uh, we are watching others. Um, then, at the same time, we are retaining the observation. Hmm? Uh, we are watching others and we are retaining the observation then that is the second stage. The first stage is watching others. The second stage is retaining the observation. And the final stage is replicating the behavior that were observed. So these are the processes involved in uh, observational learning. I'll make it clear. Watching others, that is the first stage. The second stage is retaining observation that is the second stage then third അപ്പൊ നമ്മൾ ഒരാളെ വാച്ച് ചെയ്യണു അത് കഴിഞ്ഞിട്ട് വാച്ച് ചെയ്തപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കുറെ ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉണ്ടാവും ആ ബിഹേവിയർ എല്ലാം we are retaining the observation retaining the observation and then is last എന്താണ് വരുന്നത് replicating the behaviour that were observed. Manslava. First, we are watching others, um, watching the behavior of other people. And after that, and then in the second stage, we are retaining the ഒബ്സർവേഷൻ നമ്മൾ കണ്ട കാര്യങ്ങൾ ആ ബി ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ we are trying to retain the observation and after that in the last stage we are replicating the behaviour that were observe replicate എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തിങ് നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത് so we can say that most of the learning happens through observational learning that is by watching and imitating others ഇപ്പോൾ just you just think of a child ചൈൽഡ് എങ്ങനെയാണ് ഇപ്പൊ കുട്ടികൾ usually they try to imitate the behaviour of the parents or the care givers here also observational learning happens so uh, that is why uh, observational learning um, uh, it, it is referred to or it is more associated with shaping our behavior ഉം. നമ്മളുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യണതിൽ especially during the developmental stage of a child this observational learning plays a very important role because the child always tries to imitate or they consider the uh, role model as the who usually who will be the role model of a child of a growing child parents Parents. usually the parents or in other words we can say that the caregiver ഉം. അപ്പൊ നമുക്കറിയാം ഈ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും they start using bad words because ആ പിയർ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്കും they are observing and they are trying to imitate that behaviour that is why they start using bad words even if suppose if the parent is a very, uh, is a chronic alcoholic and if the uh, father use obscene words at home the child also start using these type of words how it come because he is observing the behavior of the father and when the situation comes the uh, the child is trying to imitate that uh, the parent's behavior so here also observational learning happens so observational learning it is also referred to as shaping shaping then uh, mm, modeling then uh, have you heard of vicarious learning so these are some of the terms associated with the, the social cognitive theory of personality. Here shaping of behavior happens. Then modeling, they consider a particular person as, a, as the role model and the, pers uh, uh, and the particular and the person is uh, trying to imitate the behavior uh, of that person So here modeling happens. Then again, vicarious learning. That is also um, that is also uh, other term used in uh, cognitive uh, social theory of personality. And the children learn how to behave and respond to others. എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ how to respond to others they learn all these things by observing how their parents and other care givers interact with each other and with other people um. ഇപ്പൊ പേരൻസ് തമ്മിൽ വൈഫും ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര ആ, അടി ഉണ്ടാവുകയാണ് ആ, ഇത് ആ- കാ- കുട്ടി ഇത് is observing and he is learning so many things from that fight and he tries to imitate this thing that is why uh, it is called the modeling or um, shaping the behavior or other words we can say that shaping modeling uh, vicarious learning all these things uh, associated with the social cognitive theory. And it is a Bandura, uh, Albert Bandura, that is the full name. Albert Bandura is the person uh, who proposed this social cognitive theory of personality. Uh, then uh, observational learning, it is also a form of uh, social learning. And this type of learning occurs through watching and thus then imitating or modeling the behavior of others. അപ്പോൾ ഫസ്റ്റ് ദേ ആർ വാച്ചിങ് അത് കഴിഞ്ഞിട്ട് എന്താണ് വാച്ച് ചെയ്തു they are recollecting all the informations or all the things they have observe and they trying to imitate that behaviour that they were that were observed and uh, the uh, things uh, um, the terms associated with the social learning theory it includes uh, observation then imitation modelling ഇതൊക്കെയാണ് these are the terms associated with social learning theory and this type of learning. It was first proposed by Albert Bandura and നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ you just Google Bobo doll experiment ഒരു ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും അതെന്താന്ന് മനസ്സിലാവും അത് it is an example for this social learning theory മനസ്സിലായോ സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ് അപ്പൊ ഒരേ ഒരു തവണ ഒന്നും കൂടി ഒന്ന് ഞാൻ സമപ്പ് ചെയ്തിട്ട് ഈ തിയറി ഇത് it is a very easy theory അപ്പോൾ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നതാണ് main in social cognitive theory observational learning mainly happens and observational learning എന്ന് പറഞ്ഞാൽ എന്താണ് it is the learning that occurs through observing the behaviour of others we can say that it is a form of social learning. And what are the processes involved in uh, social observational learning? എന്താണ് ഫസ്റ്റ് ഇസ് വാച്ചിങ് അതേഴ്സ് മനസ്സിലായത് ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സാധനമാണ് these are the processes involve first it is we are watching others and after in the second stage we are retaining the observations and in the third stage we are replicating the behaviour that were observed and we can say that most of the learning happens through observational learning that is by watching and imitating other people then uh, it is uh, the terms associated with observational learning it include shaping then modeling vicarious learning uh, and uh, ഉം, പിന്നെന്താണ് ഇതിനകത്ത് പറയാനുള്ളത് and this type of learning it was first proposed by Albert Bandura ഇത് സാധാരണ മിക്ക എം സി ക്യൂസിലും വരാറുള്ളതാണ് ആൽബർട്ട് ബണ്ടൂര യെസ് ഹലോ ആ main tenets of social cognitive theory എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഇതാണോ ആൻസർ ചെയ്യേണ്ടത് സോഷ്യൽ നിങ്ങളുടെ സിലബസിൽ ഏതാണ് പറഞ്ഞേക്കുന്നത് ഒരു ഒരു ടോപ്പിക് കണ്ടു main ten of social cognitive theory ഈ പോയിന്റ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് അപ്പൊ ആൽബർട്ട് ബണ്ടൂരിയുടെയാണ് എഴുതേണ്ടത് social cognitive theory is always associated first social learning theory Albert ബണ്ടൂരിയാണ് ഓക്കെ പിന്നെ ഇതിനകത്ത് കുറെ ഇപ്പൊ ഓരോന്നിലും കുറെ ആൾക്കാരുണ്ട് പക്ഷെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ആൽബർട്ട് ബണ്ടൂരിയുടെയാണ് because he is the first person who proposed അത് ഇപ്പോഴും നമ്മളുടെ ഈ ഈ ഒരു theory it is closely associated with developmental psychology child development ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ role imitating then shaping modelling അല്ലെങ്കിൽ vicarious learning this happens in our developmental stage so we can say that social learning theory it is associated with with Albert Bandura. Ma'am, okay. vicarious learning means uh, people learn by observing others. Observing, observing others. ഈ ടേംസ് എല്ലാം എല്ലാം സെയിം തന്നെ ബട്ട് ഈ ടേംസ് എല്ലാം അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ടേം ആണ് vicarious learning shaping modelling modelling എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ഒരാളെ കാണുന്നു അതേപോലെ മെറ്റീരിയൽ ഇതെല്ലാം സെയിം തിങ് തന്നെ ഷേപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബിഹേവിയർ ഷേപ്പ് ചെയ്യാണ് through observation observation is the main thing observational not observation observational learning is the main thing and okay. observational learning is also referred to as shaping modeling or vicarious learning okay. next is the നിങ്ങൾ ലേണിംഗ് പഠിച്ചിട്ടുണ്ടോ ലേണിംഗിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആ ലേണിംഗ് എന്താണ് കണ്ടീഷനിങ് കണ്ടീഷനിങ് എന്താണ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ ക്ലിയർ ആയില്ല ഇല്ല ഇല്ല പഠിച്ചിട്ടില്ല അല്ലെ ഇതെങ്ങനെ ഞാൻ എടുത്തു തരുന്ന അറിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറി അറിയണമെങ്കിൽ what is conditioning what is learning ഈ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ anyway try my level best അത് ഈ ഓൺലൈനിൽ കൂടി എത്രത്തോളം എനിക്ക് മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല anyway we will do I try my best So we know that uh, uh, learning, hmm? learning it is a continuous uh, process in our life. നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്ന സമയം വരെ every day or every moment we are involve in learning so we can say that learning it is a continuous process in our life it starts right from the time of birth and continues till death this a person keeps on learning across all the stages of life നമ്മൾ ജനിച്ചിട്ട് മരിക്കണ വരെ ലേണിംഗ് എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് that is why we say that it is a continuous process and when we talk about the definition of learning it is uh, uh, you can write down the definition learning is a relatively learning ഞാൻ എന്താ ഇത് ഡെഫിനിഷൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പല എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഡ്യൂറിങ് ദ വൈവ of a practical exam, uh, usually this these type of questions will be asked. That is learning. What is, can you give a definition for learning? So this is the most famous definition for learning. You please write down. Learning is a learning is a relatively learning is a relatively permanent change permanent change in behavior change in behavior that that occurs that occurs as a result of as a result of experience okay I'll repeat again that is uh, Learning is a relatively permanent change in behavior that occurs as a result of experience. Okay, you got it? Yes, ma'am. Okay, so this uh, definition states that in learning some behavioural changes happens അപ്പൊ ഈ ഒരു ഡെഫിനേഷനിൽ പറയേണ്ടത് some behavioural learn through because of learning some behavioural changes takes place and this change it can be better or worse അപ്പൊ നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട് sometimes it will be good sometimes it will be it will not be good also These behavioral changes takes place as a result of practice and experience അപ്പോൾ ലേണിങ്ങിൻ്റെ സമയത്ത് നമ്മളിൽ കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട് sometimes it will be good sometimes it will be bad and these behavioural changes occurs as a result of practice and experience the behavioral change it must be relatively permanent that means it lasts for a long time so these these are the main components of the definition so definition is learning is a relatively permanent change in behavior that occurs as a result of experience അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് learning in through because of learning some behavioural changes takes place and these behavioral changes takes place as a result of practice and experience and other thing is that the behavioral change must be relatively permanent it is relatively permanent that means it lasts for a long time then അപ്പൊ ഇതാണ് ലേണിംഗ് എന്ന് പറയുന്നത് then when we talk about the learning there are different types of or theories uh, different theories of learning അപ്പൊ ലേണിങ്ങിന് കുറേ തിയറീസ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സൈക്കോളജിയിൽ യൂഷ്വലി ഡിഗ്രി ക്ലാസ്സിൽ തന്നെ പഠിച്ചു കഴിയുന്നതാണ് first is the classical conditioning first is the class you just write down the theories of learning theories of learning first theory it is classical conditioning second is operant conditioning Operant, O P E R A N T, operant conditioning. And third is the law of effect. Law of effect. First ഏതാണ് classical conditioning then operant conditioning and law of effect ഒത്തിരി ടൈപ്സ് ഉണ്ട് ഞാൻ mainly I am mentioning only about the three types and in the syllabus I think only two theories. I think classical conditioning and operant conditioning only you have to study in the personality theory. Okay. So first is the classical conditioning. So here, first thing is that what is conditioning? What is conditioning? ഉം, ആദ്യം കണ്ടീഷനിങ് എന്താണെന്ന് അറിയണം കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ actually it is a reaction or response to an object or event by a person. അപ്പം അതിക്ക് മുന്നേ ഇപ്പൊ നമ്മൾ ചൂടുള്ള ഒരു സാധനത്തിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും suppose if you touch a hot object what will be your response കൈ പുറകോട്ട് വലിക്കും വിഡ്രോവൽ ഓഫ് ദ ഹാൻഡ് അല്ലെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആരും പഠിപ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചൂടുള്ള ഒരു സാധനത്തിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ പുറകോട്ട് വലിക്കും സോ ഹിയർ ഞാൻ ഇത് പറയാൻ കാര്യം I would like to mention what is a stimulus and a response അപ്പൊ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് anything that evokes a reaction അപ്പൊ ഇവിടെ ചൂടുള്ള സാധനം എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ് That means anything that evokes a reaction or a response is called a stimulus. Stimulus അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയും സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നമ്മളൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു സാധനം we call it as a stimuli so here the hot object is the stimuli and what is your response response എന്തായിരുന്നു വിഡ്രോവൽ ഓഫ് ഹാൻഡ് അപ്പോൾ അതാണ് ഒരു ഈ ഈ ചൂടുള്ള സാധനത്തിൽ തൊട്ടു നിങ്ങൾ കൈവലിച്ചു അപ്പോൾ ചൂടുള്ള സാധനം എന്ന് പറയുന്നത് stimulus and what is your response withdrawal of hand അല്ലെങ്കിൽ കൈ പെട്ടെന്ന് മാറ്റി അത് റെസ്പോൺസ് അപ്പൊ ഈ ലേണിംഗിൽ എപ്പോഴും സ്റ്റിമുലസും റെസ്പോൺസും that is very important and when we talk about the conditioning കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ conditioning is a reaction It is a reaction or a response to an object or event അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനോടുള്ള ഒരു റെസ്പോൺസ് ആണ് and it can be modified and conditioning പറയുന്ന പറയുന്നത് ഈ response it can be modified by learning or conditioning അപ്പോൾ conditioning it is a reaction or response to an object or event here the object or event it is the stimulus and it can be modified by learning or conditioning ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി ആ റെസ്പോൺസ് എന്ന് പറയുന്നത് that response can be modified by learning or conditioning Then, uh, other important thing when we talk about the conditioning is After conditioning, the behavior or response become more frequent and more predictable. അപ്പൊ നമ്മൾ ചൂടുള്ള ഒരു സാധനത്തിൽ തൊട്ടു അപ്പൊ തന്നെ നമ്മൾ കൈവലിച്ചു അപ്പൊ നമുക്ക് അറിയാം പിന്നെ നെക്സ്റ്റ് ടൈമിൽ നമ്മളിപ്പോൾ ഒരു ആവി പറക്കുന്ന ഒരു സാധനം കാണുമ്പോൾ അറിയാം അത് ഹോട്ടായിട്ടുള്ള ഒരു സാധനമാണ് അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന കാര്യം നമ്മൾ ലേൺ ചെയ്തു പിന്നെ ആ ഒരു ചൂടുള്ള സാധനം കാണുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് തൊടാതിരിക്കാൻ നോക്കും ആ ഒരു ബിഹേവിയർ നമ്മൾ ഫോം ചെയ്യുകയാണ് അപ്പൊ after conditioning the behaviour or response it becomes more frequent and more predictable this occurs as a result of reinforcement here the reinforcement is typically a stimulus or reward അപ്പൊ റീഎൻഫോഴ്സ്മെന്റ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ കണ്ടീഷനിങ് എന്താന്ന് മനസ്സിലായി അതൊരു എക്സ്പെരിമെന്റ് ഉണ്ട് പാവലോവിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞു എക്സ്പെരിമെന്റ് പറഞ്ഞു കഴിയുമ്പോൾ കണ്ടീഷനിങ് എന്താന്ന് കുറേ കൂടി മനസ്സിലായി anyway the conditioning it is a reaction or response to an object or event by a person or animal and this can be modified by modified or conditioning or conditioning. Term associated with this theory is with ഇപ്പോൾ റീഎൻഫോഴ്സ്മെൻ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു കുട്ടി എപ്പോഴും ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ ആയിട്ട് കാണിക്കണം എപ്പോഴും ഭയങ്കര ടോക്കറ്റീവാണ് അങ്ങനെയാണ് അങ്ങനത്തെ ആ രീതിയിലുള്ളൊരു കുട്ടിയാണ് അപ്പൊ ടീച്ചർ വിളിച്ചു അതിനെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രം നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ കുട്ടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു ആ ബിഹേവ് ചെയ്ത് കഴിയുന്ന അങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഹോൾ ക്ലാസ്സിന്റെ മുന്നിൽ വെച്ച് ടീച്ചർ ഒരു പെന്നി കുട്ടിക്ക് ഒരു റിവാർഡായിട്ട് കൊടുക്കുവാണ് so we can say that that pen which is given to the student as a reward is a reinforcer അപ്പൊ കുട്ടിക്ക് ആ നല്ലൊരു ബിഹേവിയർ ചെയ്യാനുള്ള ടെൻഡൻസി പിന്നെയും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിനാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ in psychology reinforcement is any stimulus that strengthens or increases the probability of a specific response. മനസ്സിലായോ ഇപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ മാം അപ്പൊ ഇതിനെ തന്നെയാണോ നമ്മൾ ഈ ആങ്കറിംഗ് എന്നും പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പല ഇപ്പൊ ഈ ഒരു ഇതുണ്ടല്ലോ ഇതിപ്പോ ആ കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്തും കൂടി ഇരിക്കില്ലേ ഇപ്പൊ ആ കുട്ടി ഒരു വിഷ്വൽ ലേണർ ആണെങ്കിൽ ആ പേന ആ കുട്ടിക്ക് ടീച്ചർ കൊടുക്കുന്നതും മറ്റുള്ളവര് ആ കുട്ടിയെ ചിലപ്പോൾ ക്ലാപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ അവരുടെ ബിഹേവിയേഴ്സ് അങ്ങനെ അതെല്ലാം ആവാം ഓഡിറ്ററി ആണെങ്കിൽ ആ ക്ലാപ്പ് ചെയ്യുന്ന ശബ്ദമായിരിക്കും ചിലപ്പോൾ ആ പേന കാണുമ്പോൾ അങ്ങനെ അതും ഇതും തമ്മിൽ ലിങ്ക് ഉണ്ടോ anchoring visual auditory kinaesthetic anchors form ചെയ്യുന്നതും ഇത് തന്നെയാണോ അത് എനിക്ക് തോന്നണില്ല അതൊക്കെ ശരിക്കും പറയണത് നമ്മളുടെ ഇന്റലിജൻസ് ലെവലിലാണ് ഈ വിഷ്വൽ ഓഡിറ്ററി ഇതൊക്കെ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്യാറ് ഓക്കെ ഓക്കെ അപ്പൊ ഇതില് അങ്ങനെ ഒരു റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ പെൺ കാണുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അല്ല പെണ്ണ് ഞാൻ പെണ്ണ് ഞാൻ പറഞ്ഞു എന്താണെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഏതൊരു സ്റ്റിമുലസ് നമ്മളുടെ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് it is considered as a reinforcer അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇനി ഈ ഇപ്പൊ പറഞ്ഞ ഓഡിറ്ററി ലേണിംഗ് എന്ന് പറയുന്നത് some people some students are more auditory അവർക്ക് കേൾക്കുന്നതിൽ കൂടിയാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത് are auditory learners some are kinaesthetic അതായത് means through the body movements they learn more പിന്നെ ചിലർ വിഷ്വൽ ആയിട്ടുള്ളവരുണ്ടാകും പിന്നെ അങ്ങനത്തെ ചിലർ ലിംഗ്വിസ്റ്റിക് ആയിരിക്കും അത് it actually I think it actually comes under intelligence ഇന്റലിജൻസിന്റെ അകത്ത് വരുന്നത് when we talk about the learning learning എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് here reinforcement means any stimulus that strengthens അപ്പൊ ഒരു സ്റ്റിമുലസ് ആണ് ഇപ്പൊ എക്സാമിന് ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങി സാധാരണ നല്ല മാർക്ക് അല്ലെങ്കിൽ വാങ്ങി പേരൻസ് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുന്നു കുട്ടിയുടെ അടുത്ത് ഒരു ഔട്ടിങ്ങിന് പോകും കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒരു പുറത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ലൊരു ഫുഡ് കുട്ടിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുന്നു കൊടുക്കുന്നു എന്തിനാണ് വാങ്ങി കൊടുക്കുന്നത് ബിക്കോസ് ഈ attend good score in the exam so അത് അങ്ങനെ വാങ്ങി കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് എ റീഇൻഫോഴ്സർ ആ കുട്ടിക്ക് നെക്സ്റ്റ് ടൈമിനും I want to score good marks in the exam ആ ഒരു ഇത് ടെൻഡൻസി അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ in psychology when we talk about the particular topic learning reinforcement means it is any stimulus that strengthens അപ്പൊ ആ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുകയാണ് or increases the probability of a specific response ഇത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ganja abuse you know ganja abuse അപ്പൊ ഗഞ്ച അബ്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് what will be the usually ഒരു ഒരു കിക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന പലരും പറയാറുണ്ട് അപ്പൊ ഇത് ഹിയർ ആ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ചിലപ്പോൾ ഒരു റീഎൻഫോഴ്സ്മെന്റ് ആകാം പിന്നെയും അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നു അപ്പോൾ reinforcement is any stimulus that strengthens or increases the probability of a specific response ആ ഒരു നല്ലൊരു പ്ലസന്റ് എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു പിന്നെയും അപ്പൊ അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് so we can say that it is a reinforce അതേപോലെ ഏത് ബിഹേവിയറിലായാലും നമുക്ക് ഒരു റീഇൻഫോഴ്സർ ഉണ്ടാകും അപ്പൊ ആ റീഇൻഫോഴ്സർ എപ്പോഴും നമ്മളുടെ ആ പർട്ടിക്കുലർ ബിഹേവിയർ തിരിച്ച് രണ്ടാമത് അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്ട്രെങ്തൻ ചെയ്യാൻ റീഎൻഫോഴ്സർ എപ്പോഴും ഹെൽപ്പ് ചെയ്യും അപ്പോ when we talk about the Pavlov's learning theory of personality അപ്പൊ കണ്ടീഷനിങ് എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടീഷനിങ് കുറച്ചും കൂടി കണ്ടീഷനിങ് റീഇൻഫോഴ്സ്മെന്റ് കുറച്ചും കൂടി ക്ലിയർ ആകും first I make it clear പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് അറിയോ ഇസ് ഇറ്റ് ക്ലിയർ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് ആ അറിയാം ആ വരുന്നത് any one of you can you please explain it for me others can also hear otherwise അല്ലെങ്കിൽ ഞാൻ പറയണം ഏതാണ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ഓക്കെ മാം ഞാൻ ട്രൈ ചെയ്യാം പാവ്ലോന്റെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാവ്ലോ ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു അറിവിലാണ് കേട്ടോ മാം ഞാൻ പറയുന്നത് അപ്പൊ ഫീഡ് ചെയ്യുന്ന സമയത്ത് he made sure that he will ring a bell and then feed അപ്പോ ഈ ഒരു ബെൽ റിംഗിങ്ങും ഫീഡിങ്ങും ആ ഡോഗ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ആ ടൈം ആവുമ്പോ ഇറ്റ് സ്റ്റാർട്ടഡ് ടു സെലൈവേറ്റ് അപ്പോ ഈ ബെല്ലും ഫുഡും ആയിട്ട് പെയർ ചെയ്യാണ് പാവ്ലോ ചെയ്തത് അവിടെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഈ ബെല്ല് മാത്രമേ ഉള്ളൂ ഫുഡായിട്ടുള്ള പെയറിങ് ഫുഡ് കൊടുക്കുന്നില്ല അപ്പോ അവിടെ സംഭവിച്ചത് അപ്പോഴും അത് ഡോഗ്സ് സെലൈവേറ്റ് ചെയ്തു ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു എക്സ്പെരിമെന്റ് ആണ് കാരണം ബിക്കോസ് ആ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ആങ്കറിങ് ചോദിച്ചത് അപ്പൊ ആക്ച്വലി ഈ ബെൽ എന്നുള്ളത് became an auditory anchor for the dog എന്നാണ് ഞാൻ മുമ്പ് പഠിച്ചത് അതായത് സംതിങ് ഡിഫറെന്റ് സൈക്കോളജി അല്ല അപ്പോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അങ്ങനെയാണോ അപ്പൊ ആ ഒരു ഓഡിറ്ററി ആങ്കർ ഡോഗിനെ കൊണ്ട് സെലൈവേറ്റ് ചെയ്യിപ്പിച്ചു ബിക്കോസ് ഇറ്റ് വാസ് പെയർഡ് ആ പെയറിങ് നടന്നില്ലെങ്കിൽ പോലും ഡോഗിന് സെലൈവേഷൻ നടന്നു എന്നുള്ളത് അപ്പോ അതായിരുന്നു പാബ്ലോന്റെ എക്സ്പെരിമെന്റ് ഇനി ഇതില് വേറെ കറക്ഷൻസോ മാമിന്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ മാമിന് പറയാം മാമിന്റെ വ്യൂസും എന്താണ് ഇതിന്റെ ശരിക്കുള്ള തിയറി എന്നുള്ളത് ഓക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ യെസ് മാം ഓക്കെ അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഞാൻ വേഗം ഒന്ന് പറയാം ഒത്തിരി സമയം പോയി അതായത് പാവ്ലോവാണ് ആണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് ഒരു ഡോഗിന് കണ്ടീഷനിങ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഡോഗിനെ ഒരു റൂമിൽ നിർത്തിയേക്കുന്നു എന്നിട്ട് ആ ഫസ്റ്റ് ഒരു ബെല്ലടിക്കും ബെല്ലടിച്ച ശേഷം ഡോഗിന് ഫുഡ് കൊണ്ടേ കൊടുക്കും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഡോഗ് ഫുഡ് കഴിക്കുക അത്രേ ഉള്ളൂ പിന്നത്തെ നെക്സ്റ്റ് ടൈമും ഇതേപോലെ ബെല്ലടിക്കും ഫുഡ് കൊടുക്കും ഇങ്ങനെ ഒരു കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഡോഗിന് മനസ്സിലാവുകയാണ് ബെല്ലടിച്ചാൽ ഉടനെ it will get the food അപ്പൊ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഫുഡ് വരുന്ന ഫുഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് യൂഷ്വലി സലൈവേഷൻ ഉണ്ടാവും അല്ലെ അപ്പോൾ ഈ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ ഡോഗ് സ്റ്റാർട്ട് സലൈവേറ്റിംഗ് അപ്പൊ we can say that the dog get condition to the sound of the bell that uh, that means the dog knows that while hearing the bell of the sound it knows that then uh, what will be the uh, എന്താണ് അടുത്തതായിട്ട് the it will get the food മനസ്സിലായോ അങ്ങനെയാണ് കണ്ടീഷൻ ഉണ്ടാവുകയാണ് ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഫുഡ് കിട്ടുന്നുള്ള ഒരു ലേണിംഗ് അവിടെ സംഭവിക്കുകയാണ് പിന്നെ ഇനി ഇതിനു ശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ പാവലോവ് എന്താണ് ചെയ്തത് ബെല്ലടിച്ചു പക്ഷെ ഫുഡ് കൊടുത്തില്ല അപ്പൊ ബെല്ലടിക്കുമ്പോഴും ഈ ഡോഗിൽ സലൈവേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഫുഡ് കിട്ടിയില്ലെങ്കിലും സലൈവേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പൊ the dog get conditioned to the sound of the bell അപ്പൊ സൗണ്ട് ബെല്ലിന്റെ സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ ഉടനെ ഫുഡ് കിട്ടുന്നുള്ള ഒരു ഇത് ഒരു ലേണിംഗ് അവിടെ നടന്നു അപ്പൊ ഫുഡ് കിട്ടിയില്ലെങ്കിലും സൗണ്ട് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്ന ഉടനെ സലൈവേഷൻ വിൽ ഹാപ്പൻ ഇതാണ് experiment is it clear experiment is it clear Yes, ma'am. Ah, then when we talk about the experiment, Pavlo conducted this experiment or Pavlo mentioned that there are three stages in this experiment. That is before conditioning, during conditioning and after conditioning. അപ്പൊ എന്താണ് ഈ ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയാം അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് എഴുതി എടുത്തിട്ട് പിന്നെ നിങ്ങൾ എക്സ്പെരിമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അത് ഞാൻ ഇത് കൂടി കണ്ടീഷൻ സ്റ്റിമുലസ് സി എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ it will be very difficult for you to understand first you write the first point the tone of the bell the tone of the bell is the is the conditioned stimulus Can you uh, follow me? Yes, ma'am. Okay. The tone of the bell is the conditioned stimulus or C S അപ്പൊ ടെക്സ്റ്റിലൊക്കെ പലതിലും സി എസ് എന്നായിരിക്കും ഇട്ടേക്കുന്നത് ഈ ബിക്കോസ് ഇത് ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ബിഫോർ കണ്ടീഷനിങ് ഈ സ്റ്റേജസ് പറഞ്ഞാൽ മനസ്സിലാവും the here the tone of the bell is the conditioned stimulus or the C S നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് എഴുതുക the dog's salivation the dog's salivation upon upon hearing this sound hearing this sound is the conditioned response is the conditioned response or cr conditioned response in the cr short form so i'll repeat the dog's salivation upon hearing this sound is the conditioned response or CR. മനസ്സിലായല്ലോ നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് എഴുതുക the dog's original response the dog's original response of the dog's original response of salivation of salivation upon upon the introduction of food the introduction of food into its mouth into its mouth is into its mouth is called called the unconditioned response the unconditioned response or you are unconditioned response or you are അതിൻ്റെ കൂടെ തന്നെ ഇത് you are to food to food which is the which is the unconditioned stimulus to food, which is the unconditioned stimulus or or US, unconditioned stimulus or US. Okay. Uh, so in this experiment, conditioned stimulus or cs is there then conditioned response or cr is there then con- unconditioned response or ur and unconditioned stimulus or us is there ഇങ്ങനെ നാല് സ- കാര്യങ്ങളുണ്ട് then when we look at the three stages um, first first stage is the before conditioning In in before conditioning അതായത് കണ്ടീഷൻഡ് ആകണേക്കാളും മുന്നേ അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു ബെല്ലടിച്ചു ഫുഡ് കൊടുത്തു അപ്പൊ സലൈവേഷനോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല here in before conditioning food is considered as the unconditioned stimulus food is considered as the unconditioned stimulus then salivation is considered as the unconditioned response and when the unconditioned stimulus happens, what is the unconditioned stimulus? Food is the unconditioned stimulus. And what is the response? What is the response? Salvation. Salvation. Salivation is the uh, uh, response. That is the unconditioned uh, Res, uh, unconditioned response that is salivation appo bell ബെല്ലടിക്കുന്ന സമയത്ത് before conditioning there will be no response that is the first stage that is the before conditioning so here food is in before conditioning food is considered as the unconditioned stimulus and the salivation it is considered as the unconditioned response here when the bell rings there is no response no response എന്ന് വെച്ചാൽ സലൈവേഷൻ ഒന്നും വരണില്ല ഫസ്റ്റ് ടൈം ദെൻ ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു then during conditioning conditioning happen ചെയ്യുന്ന സെക്കൻഡ് സ്റ്റേജിൽ during conditioning what happens bell plus food bell plus food that is the unconditioned stimulus bell അടിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് കൊടുക്കുന്നു that is the unconditioned stimulus and salivation is the unconditioned response സലൈവ് ഫുഡ് കാണുന്നു ഇത് സ്വാഭാവികമായിട്ട് സലൈവേഷൻ ഉണ്ടാകും that is the unconditioned response അപ്പൊ ഇത് കണ്ടീഷനിൽ നടക്കുന്ന ടൈമിലാണ് അപ്പൊ bell plus food is the unconditioned response and salivation is the unconditioned response then after conditioning അത് എല്ലാം ഡോഗ് കണ്ടീഷൻഡായി ബെല്ല് അടിക്കുന്നു ഉടനെ തന്നെ എനിക്ക് ഫുഡ് കിട്ടുന്നുള്ളത് ആ കണ്ടീഷൻഡായി so bell is considered as the conditioned stimulus and the salivation is the conditioned response വളരെ സിമ്പിൾ ആണ് ആ ആദ്യം എഴുതിയെടുത്തത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ what is before conditioning what happens during conditioning and what happens after condition it is very clear so this form of learning where by a conditioned stimulus become associated with an unrelated or unconditioned stimulus. And here, what happens? Here, a behavioral response known as conditioned response is produced. ഇതാണ് ഈ മൂന്ന് സ്റ്റേജിൽ നടക്കുന്നത് ഉം. ഇനിയും അനദർ തിങ് ഈസ് ദാറ്റ് അപ്പൊ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ it is very simple first you have to ഞാൻ പറഞ്ഞ മൂന്ന് point what is the tone of the bell is the condition to stimulus പിന്നെ dog salivation upon hearing the bell the sound of the bell, it is considered as the conditioned response and the dog's original salivation of response upon the introduction of the food. That is the unconditioned response. ഇത് എന്താണെന്ന് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ but what happens during before conditioning, what happens during uh, conditioning and what happens during after conditioning ഇത് പെട്ടെന്ന് മനസ്സിലാവും ഉം. ഇനിയും when we talk about the key principles of uh, classical conditioning, uh, there are mainly uh, five major things that is acquisition, uh, extinction, spontaneous recovery, stimulus generalization and stimulus discrimination happens. First, let us look what is acquisition. ഇത് മനസ്സിലാക്കാൻ അപ്പൊ ഞങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഇത് മൂന്നും ഓരോ കോളമായിട്ട് വരച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ല പെട്ടെന്ന് ഈ തിയറിയിലെ അക്യൂസിഷൻ എന്താണ് എക്സ്റ്റിങ്ഷൻ എന്താണ് ഓരോ സ്റ്റേ ഓരോ പ്രിൻസിപ്പിളും എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ അത് അങ്ങനെ എഴുതിയിട്ടിട്ടൊന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാര്യം മുന്നോട്ട് കൊണ്ടാവുന്ന കൊണ്ടാകാവുന്നേ ഉള്ളൂ മനസ്സിലായോ യെസ് മാം അതേപോലെ തന്നെ ഇതിനകത്ത് ഈ പാവ്ലോവിന്റെ ഇത് പറയുമ്പോ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് this technique it can be applied to treat phobias phobias ഒക്കെ അപ്ലൈ ചെയ്യണതിൽ ഈ ഇത് ഒത്തിരി യൂസ് ചെയ്യാറുണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത് and usually it is used in the class room situations also പിന്നെ PTSD, have you heard of PTSD? That is post-traumatic stress disorders. Then uh, again in drug use, uh, ഇതിനകത്തൊക്കെ ഇതിനകത്ത് ഈ this technique can be applied പിന്നെ അനദർ തിങ് ഒരു it is better you please refer the little Albert experiment by Watson അതും കൂടി ഇപ്പൊ ഞാൻ രണ്ട് എക്സ്പെരിമെന്റ് പറഞ്ഞു ഒന്ന് one is the Bobo doll experiment that comes under uh, social learning theory and this is little Albert experiment. That also you refer. അതിനകത്തും കുറെ കണ്ടീഷനിങ് പറഞ്ഞിട്ടുണ്ട് അത് it's very interesting little Albert experiment it was conducted by Watson അപ്പൊ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ഈ പാവ്ലോവ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയുടെ ലേണിംഗ് എന്താണെന്നുള്ള മനസ്സിലാവും ബിക്കോസ് ഈ കണ്ടീഷനിങ് ലേണിംഗ് എന്താന്ന് ഇനിഷ് ആയിട്ട് മനസ്സിലാക്കാതെ ഇത് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് അപ്പൊ നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ഒന്ന് ശരിക്കും വായിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും നെക്സ്റ്റ് ടൈം എന്തായി ലെവൻ ഫിഫ്റ്റി ടു ഇനി ഒരു ഓപ്പറൻ കണ്ടീഷനിങ് ഉണ്ട് that is by Skinner then social cognitive theory ഈ മൂന്ന് തിയറി ഇന്ന് തന്നെ ഒന്ന് നോക്കുക എന്നാൽ പിന്നെ always look at the criticism എപ്പോഴും നിങ്ങൾ തിയറി എഴുതുമ്പോൾ especially in the P G level the question comes as critically discuss the learning theory of personality by അങ്ങനെ അങ്ങനെയായിരിക്കും വരുന്നത് അപ്പൊ you have to write the theory and after that you have to critically evaluate അപ്പൊ അതിന്റെ ക്രിറ്റിസിസം എല്ലാ തിയറിയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് that also you have to go through it ആ ജനറലൈസേഷൻ എന്ന് പറയുമോ ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ലാസ്റ്റത്തെ ലാസ്റ്റ് രണ്ടെണ്ണാണോ ഇത് ഇതിനെ കീ പ്രിൻസിപ്പിൾസിലല്ലേ പറഞ്ഞ ജനറലൈസേഷൻ അക്യൂസേഷൻ എക്സ്റ്റൻഷൻ മനസ്സിലായല്ലോ സ്പോണ്ടേനിയസ് റിക്കവറി മനസ്സിലായി ജനറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ നമ്മളൊരു കാര്യം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ we have a tendency for the അല്ലെങ്കിൽ it is the tendency for the conditioned stimulus conditioned stimulus ഉണ്ടല്ലോ ഇപ്പൊ what is the conditioned stimulus tone of the bell അല്ലെങ്കിൽ റിങ് ബെല്ല് റിങ് ചെയ്യുന്നതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആ ഒരു ബെല്ല് റിങ് ചെയ്തത് എപ്പോൾ കേട്ടാലും ഈ ഒരു സിമിലർ ഒരു റെസ്പോൺസ് അതായത് ഈ സലൈവേഷൻ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഈ ഡോഗിനുണ്ടാകും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റെൻഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഷൻ ആ ഒരു പീരീഡിൽ കൂടി ഫേസ് കൂടി പോയി കഴിഞ്ഞാൽ ഈ ഒരു ബെല്ല് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ പഴയത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നു അപ്പോൾ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ this is the tendency for the conditioned stimulus to evoke similar response after response has been conditioned അപ്പോൾ ഇത് ഓൾറെഡി കണ്ടീഷൻഡ് ആയി പിന്നെയും അത് എപ്പോഴെങ്കിലും കേൾക്കുന്ന സമയത്ത് പിന്നെയും ആ സിമിലർ റെസ്പോൺസ് ഉണ്ടാകാനുള്ളൊരു ടെൻഡൻസി വരുന്നു അതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ ഇനി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് വേർതിരിവാണ് അവിടെ നടക്കുന്നത് അതായത് to discriminate between the conditioned സ്റ്റിമുലസും അതർ സ്റ്റിമുലർ അൺകണ്ടീഷൻ കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിൽ ജനറലൈസ് ചെയ്യാനുള്ള ഒരു അല്ല സോറി ജനറലൈസ് ചെയ്യാനല്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇപ്പോ ടോൺ ഓഫ് ദ ബെൽ അതേതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് അതേപോലെ തന്നെ വേറെ ഒരു അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാലും ഇത് രണ്ടും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുകയാണ് that is called stimulus discrimination മനസ്സിലായോ അപ്പൊ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടെൻഡൻസി ആണ് മറ്റത് it is the ability to discriminate between the two ദാറ്റ് ഈസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് പിന്നെ നമ്മൾ ഏതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അതായത് ഇതുവരെയും we have not paired with an uncondition stimulus ഇത് രണ്ടും കൂടി ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു tendency ability to differentiate between okay i- if you want to write i'll uh, give it first is uh, stimulus generalization this Okay. is the tendency you can write down this Okay. is the tendency for the conditioned stimulus, tendency for the conditioned stimulus to evoke, to evoke a similar response, a similar response after, after a response, after a response has been has been conditioned has Okay, ma'am. been conditioned Okay. അതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ ഇനി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് this Ability. Ability to to differentiate discriminate between a conditioned stimulus and other stimuli and other stimuli that have not been that have not been paired with an paired with an unconditioned stimulus unconditioned stimulus അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡെഫിനിഷനിലും കുറേ കണ്ടീഷൻഡ് അൺകണ്ടീഷൻഡ് പിന്നെ സ്റ്റിമുലസ് റെസ്പോൺസ് എന്നൊക്കെ കുറേ വേർഡ്സ് വരുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ് പക്ഷെ ഇത് ഈ ബിഫോർ കണ്ടീഷൻ ഈ മൂന്ന് സ്റ്റേജിൽ എന്താ നടക്കണേന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഇത് ഈ ഓരോ എക്സ്പെരിമെന്റ് ആദ്യം വായിക്കുക എന്നിട്ട് ഓരോ കോളമായിട്ട് ഒരു നാല് ഒരു ബോക്സിൽ നാല് കോളം ഉണ്ടാക്കിയിട്ട് ബിഫോർ കണ്ടീഷനിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഏതാണ് അൺകണ്ടീഷൻ സ്റ്റിമുലസ് അങ്ങനെ ഈ മൂന്ന് സ്റ്റേജിലും എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾ സാധാരണ ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ഈ ഡെഫിനിഷൻ മാത്രം വായിക്കുമ്പോൾ കുറേ സ്റ്റിമുലസ് ഉണ്ട് റെസ്പോൺസ് എന്നുള്ള വേർഡ് ഉണ്ട് കണ്ടീഷൻഡ് അൺകണ്ടീഷൻഡ് ഒക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും okay okay ma'am okay ma'am thank you